ഈ പറഞ്ഞ ഒമ്പത് പ്രക്രിയകൾ നടക്കുന്ന ഒരു മെഷീനാണ് ഓട്ടോമാറ്റിക് എഡ്ജ് ബാൻഡ് അല്ലെങ്കിൽ ത്രൂ ഫീഡ് മെഷീൻ ഇതേപോലെ വരുന്ന എഡ്ജുകൾ നമ്മൾ എഡ്ജ് ബാൻഡ് വെച്ചിട്ട് ഒട്ടിക്കണം ഈ ഒരു കമ്പ്യൂട്ടറിലാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് എഡ്ജ് ബാൻഡ് ചെയ്യുന്നതിന്റെ എഡ്ജ് ബാൻഡ് ഇട്ട് കൊടുക്കുന്ന സ്ഥലതാണ് നമ്മളിപ്പോ ഒരു സാമ്പിൾ എടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പീസ് ഇട്ടാണ് വലിയൊരു റോള് വെച്ചാണ് ചെയ്യുക ഓട്ടോമാറ്റിക് എഡ്ജ് ബാൻഡിൽ ഉപയോഗിക്കുന്ന വില കൂടിയ ഗം ഇതാണ് അപ്പോൾ അവിടെ സൗണ്ട് കേൾക്കില്ല അവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ എഡ്ജ് ബാൻഡ് ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ കൃത്യമായിട്ട് ഇതിന്റെ ഷാർപ്പ് വന്നിട്ടില്ല വീഡിയോയിൽ ഇത് എത്രത്തോളം തെളിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഇത് ആയിട്ട് ലിപ്പിങ് കവർ ചെയ്ത് വന്നിട്ടുണ്ട് വെള്ളമോ മോയ്സ്ചറൈസറോ ഇതിനകത്ത് ഇറങ്ങാനുള്ള ഒരു സാധ്യത ഇല്ല അതാണ് ഇത് കൃത്യമായിട്ട് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഇത്തരം ഫർണിച്ചർ ഇന്റീരിയർ അറിവുകൾക്ക് വേണ്ടിയിട്ട് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക